ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിലേക്ക് അഡ്മിഷനുമായി നിൽക്കുകയാണ് വെൽക്കം വെൽക്കം വെൽക്കം ഫ്രണ്ട്സ് ഞാൻ ആദർശിച്ചു ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓക്കെ അതായത് ഞാനിപ്പോൾ ടെൻത്തായി നിൽക്കുന്നു ഞാൻ പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷനുമായി നിൽക്കുകയാണ് അപ്പോൾ എന്നെപ്പോലെ കുറേ ടെൻത്ത് പാസ്സായവരൊക്കെ ഉണ്ട് അപ്പോൾ ലെവൻത്തിൽ ഏത് സ്ട്രീം അതായത് ഏത് കാറ്റഗറി എടുക്കണം എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ഓക്കെ സയൻസ് വേണോ കൊമേഴ്സ് വേണോ ഹ്യൂമാനിറ്റീസ് അങ്ങനെ ലൈക്ക് ദാറ്റ് ലൈക്ക് കുറേ കുറേ കുറേ ഒക്കെ അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ നിങ്ങൾ കാണുക ഓക്കെ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത ചില ഇമ്പോർട്ടൻ്റ് വേർഡ്സ് നിങ്ങൾക്ക് മിസ് ഔട്ടായി പോകും ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അതിനു മുമ്പ് നിങ്ങൾ അടിയിൽ പോയി എൻ്റെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ സൈഡിലുള്ള ബെല്ലൈക്കൻ നെക്കുക ഓക്കെ ഇപ്പം തന്നെ നിങ്ങൾ ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കുക ലൈക്ക് വീഡിയോസ് പ്ലേലിസ്റ്റ് പ്ലേലിസ്റ്റിലേക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ സേവ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അതായത് ഞാൻ പറയാമെന്ന് വേറെ ഒന്നുമല്ല ഈ ലെവൻത്തിലേക്ക് പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് ലെവൻത്തിലേക്ക് ത്രീ സ്ട്രീംസാണ് ഉള്ളത് സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ആർട്സ് ഓക്കെ അപ്പോൾ ഈ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് അപ്പോൾ ഈ സയൻസ് എന്ന് പറയുമ്പോൾ സയൻസിന് main categories computer science bio maths കുറെ കുറെ കുറേ ഉണ്ട് ഓക്കെ ഇപ്പോൾ സയൻസ് എടുക്കുക എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഭാവിയിൽ ഡോക്ടറാവാം എൻജിനീയേഴ്സ് ആവാം okay engineer engineer civil engineer mechanical engineer automobile engineer electrical engineer അങ്ങനെ അങ്ങനെ കുറേ കുറേ കുറേ ഒക്കെ അതുപോലെ നമുക്ക് സയൻറ്റിസ്റ്റ് ആക്കുക റിസർച്ച് നടത്താം സയൻസിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫിസിക്സ് ബയോളജി കെമിസ്ട്രി അത്യാവശ്യമാണ് ഓക്കെ അപ്പം അതിന് നല്ലപോലെ മാർക്ക് വാങ്ങിച്ചാലേ നമുക്ക് സയൻസിൽ അത് സയൻസിൽ നമുക്ക് കിട്ടുകയുള്ളൂ അഡ്മിഷൻ കിട്ടുകയുള്ളൂ സയൻസിന് അഡ്മിഷൻ കിട്ടുകയുള്ളൂ പക്ഷെ അതിന് പകരം പക്ഷെ അതിന് പകരം കൊമേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ കൊമേഴ്സ് ആണെങ്കിൽ കമ്പ്യൂട്ടറിനെ ബന്ധപ്പെട്ട അതായത് എല്ലാവർക്കും ഓക്കെ കൊമേഴ്സ് ആണെങ്കിൽ കമ്പ്യൂട്ടറെ ബന്ധപ്പെട്ട കാരണം ഓക്കെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൽ ബന്ധപ്പെട്ട കാരണം എന്താ കൊമേഴ്സ് രണ്ടെണ്ണം ഉണ്ട് ഓക്കെ കൊമേഴ്സിൽ രണ്ടെണ്ണം ഉള്ളത് അതായത് കൊമേഴ്സ് കമ്പ്യൂട്ടറും കൊമേഴ്സ് മാത്സും ഓക്കെ ഇപ്പോൾ സയൻസിനാണെങ്കിൽ മാത്സ് ഉൾപ്പെടും ഉണ്ട് ഓക്കെ അപ്പോൾ മാത്സ് സയൻസ് ഉണ്ടെങ്കിൽ മാത്സ് ഉണ്ടാവും മാത്സ് ഉണ്ടെങ്കിൽ സയൻസും ഉണ്ടാവും ഓക്കെ പക്ഷെ ഇതിനകത്ത് ഒരു ഗുണം അതായത് എന്താ വെച്ചാൽ നമ്മൾ കൊമേഴ്സ് കമ്പ്യൂട്ടർ അതായത് കൊമേഴ്സ് ഐ പി എന്നും പറയും ഓക്കെ കൊമേഴ്സ് ഐ പി ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇത്രയും നാളും പഠിച്ച മാത്സ് വെറുതെയാണ് ഒരു ഗുണവുമില്ല ഓക്കെ പലർക്കും അനുഭവമുണ്ട് നമ്മൾ ഇത്രയും നാളും പഠിച്ച sine cos tan cot sec cosec എന്നിവ നമുക്ക് ഇനി മുതൽ ആവശ്യമില്ല ആവശ്യമില്ല എന്ന് തീർത്തും പറയാൻ പറ്റില്ല കാരണം ചിലപ്പോൾ ഭാവിയിൽ നമുക്ക് ആവശ്യം വന്നേക്കാം ഓക്കെ അപ്പോൾ ഞാൻ തൽക്കാലം പറഞ്ഞു ടെമ്പററി ആയിട്ട് നിങ്ങൾക്ക് ലെവൻത്തിനും ട്വൽത്തിനും നിങ്ങൾക്ക് ആവശ്യമില്ല ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒട്ടും ആവശ്യമില്ല ഞാൻ കൊമേഴ്സ് കമ്പ്യൂട്ടർ ആണ് എടുത്തിരുന്നതൊക്കെ അപ്പം അതുപോലെ തന്നെ കൊമേഴ്സ് മാത്സ് ആണെങ്കിൽ കൊമേഴ്സ് മാത്സ് ആണെങ്കിൽ മാത്തമാറ്റിക്സ് ഉണ്ടാവും പക്ഷേ കൊമേഴ്സ് കമ്പ്യൂട്ടറിൽ മാത്സിന് നേരം അക്കൗണ്ടൻസി ആണ് ഓക്കെ മാത്സിനെക്കാട്ടും ഇച്ചിരിയും കൂടി ഡിഫിക്കൾട്ട് ഓക്കെ ഡിഫിക്കൾട്ടാണ് അക്കൗണ്ടൻസി അപ്പോൾ കൊമേഴ്സിൽ ഉള്ളത് economics accountancy business studies computer computer main ആണല്ലോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അതാണ് ആകെ പിന്നെ ഹ്യൂമാനിറ്റീസ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി ജോഗ്രഫി ഓക്കെ സോഷ്യൽ സോഷ്യലായിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഉറപ്പായിട്ടും ഫുൾ കണ്ടു നോക്കുക ഓക്കെ നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ചില ചില വേർഡ്സൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കാണും ഓക്കെ അപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ ചിലവരുടെ ജീവിതം മാറ്റിയും മറിച്ചേക്കാം യാ ഓക്കെ ചിലരുടെ ജീവിതം മാറ്റി മറിച്ചേക്കാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം see you soon good bye